ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പി സി ഗെയിംസ് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യുക അതും ഫുൾ വേർഷൻ എങ്ങനെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യുക എന്നതുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് so without wasting any time let's get started so guys ഇതാണ് നമ്മളുടെ wallpaper gamers don't die they respawn അപ്പോൾ നമ്മളുടെ ടോപ്പിക് അതല്ല നമ്മളുടെ ടോപ്പിക് എങ്ങനെ ഗെയിം ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നേരെ ഗൂഗിൾ ക്രോമിൽ ചെല്ലുക എന്നിട്ട് ന്യൂ ടാബ് എടുക്കുക നിങ്ങൾ ഓൾറെഡി ന്യൂ ടാബ് ആയിരിക്കും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല ന്യൂ ടാബ് ഓപ്പൺ ചെയ്യുക ശേഷം സെർച്ച് ബോക്സിൽ ഫിറ്റ്ഗ എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ആദ്യം കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇതാണ് അവരുടെ ഒഫീഷ്യൽ സൈറ്റ് ഇത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു ആപ്ലിക്കേഷനാണ് അത് യു അതിൻ്റെ പേര് യു ടോറൻ്റ് എന്നാണ് അത് നമ്മുടെ ഫോണിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പി സിയിലും ഉണ്ട് യു ടോറൻറ്റ് ഒരു എളുപ്പത്തിനാണ് നമ്മൾ യു ടോറൻറ്റ് ഫയൽസ് ക്യാച്ച് ചെയ്ത് ടോറൻറ്റ് ഫോർമാറ്റിലോട്ടാക്കി നമുക്ക് ടോറൻറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സാധനമാണ് യു ടോറൻറ്റ് അപ്പോൾ ഇതാണ് യു ടോറൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഇവിടെ നമ്മൾ ജസ്റ്റ് ഫ്രീ ഡൗൺലോഡ് ഫോർ വിൻഡോസും സെർച്ച് ഒരു ബോക്സ് കാണും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് ഡൗൺലോഡ് ആയിക്കോളും ഇനി നമ്മൾ ഇവരുടെ സൈറ്റിൽ ചെന്നിട്ട് അവിടെ സെർച്ച് ബാർ കാണും സെർച്ച് ബാറിലാകെ നമുക്ക് താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട് പല ഗെയിംസ് ലേറ്റസ്റ്റ് ഗെയിംസിൻ്റെ ഓരോ പാക്സ് ഉണ്ട് അതെല്ലാം ആണ് ഇനി നമ്മൾ സെർച്ച് ബാർ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസിൻ്റെ പേര് സെർച്ച് ചെയ്യാം ഞാനിപ്പോൾ അവഞ്ചേഴ്സിൻ്റെ ഗെയിമാണ് സെർച്ച് ചെയ്യുന്നത് മാർവൽസ് ഓഫ് അവഞ്ചേഴ്സ് ഓക്കെ അത് സെർച്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കാണുന്നത് അത് തന്നെയാണ് മാർവൽസ് അവഞ്ചേഴ്സ് ഓക്കെ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് മിറേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് മാഗ്നറ്റിൽ ക്ലിക്ക് ചെയ്യുക മാഗ്നറ്റ് കഴിഞ്ഞാൽ ടൊറൻറ്റ് ഓണായി വരും അപ്പോഴത്തേക്കും നമ്മൾ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് നേരെ ഡൗൺലോഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞുള്ള വിഷ്വൽസ് കാണാം അതിനുശേഷം ഇങ്ങനെ ഒരു സെക്യൂരിറ്റി മെസ്സേജ് നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ അവിടെ ജസ്റ്റ് മോറിനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൺ എനിവേ കൊടുത്താൽ മതി അത് വേറെ കുഴപ്പമൊന്നുമില്ല A few moments later. 2,000 years later.